hi guys welcome back to Nimmi's flow നമ്മളിന്ന് പോകുന്നത് അഞ്ച് രൂപയ്ക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഈ ഒരു ഷോപ്പിൽ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെയാട്ടോ റേറ്റ് വരുന്നത് നല്ല കളക്ഷൻസും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൂടിയാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് കാരണം എനിക്ക് കുറച്ച് പൂച്ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അങ്ങനത്തെ ഇതുപോലത്തെ ചെറിയ ചെറിയ ചട്ടികളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ പോയത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ എല്ലാം വരുന്നത് അഞ്ച് പത്ത് പതിനഞ്ച് രൂപയാണ് ഞാൻ പത്ത് രൂപേൻ്റെയാണ് വാങ്ങിച്ചത് അത് കുറച്ച് വലുതാണ് കേട്ടോ ഈ കാണിച്ചു തരാം വീട്ടിലേക്ക് പോകാൻ നേരത്ത് അതെല്ലാം ഞാൻ കുറച്ച് പൂച്ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ എല്ലാ കളക്ഷൻസും ഉണ്ട് കത്രിക കത്തി അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൂടിയാണ് ഈ ഒരു ഷോപ്പുള്ളത് നമ്മുടെ എസ് എൻ സ്ട്രീറ്റിലെ താജ് റോഡ് ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കെ ട്വൻറ്റി എന്നാണ് പേര് പറയുന്നത് ഈ ഒരു ഷോപ്പിന് ട്വൻറ്റി റുപ്പീസ് തന്നെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ കാണാം ഇവിടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല ഉള്ളത് ചെറിയ കുട്ടികൾക്കുള്ള പെയിൻറ്റിങ് ബ്രഷ് സ്കെച്ച് ചെറിയ ചെറിയ ബാഗ് കുറേ ഫ്ലവർ വേസ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടേ ഒരു ഷോപ്പിലെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ബെല്ലൈക്കനും കൂടെ അമർത്തണം ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടൂളേ